to another episode of Nether Jasmine Vlog. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ലക്കി ഫ്ലേവർ ചലഞ്ച് ആണ് ഇതിന്റെ പേര് വരുന്നത് ഞാനൊരു പത്ത് ഫ്ലേവറിലുള്ള ഐറ്റംസ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഫ്ലേവറിന് നമ്മൾ അത് ലോട്ട് എടുത്തിട്ട് ഒരു ഫ്ലേവറിന്റെ മൂന്ന് വെറൈറ്റീസ് ഉണ്ടാവും വിയേർഡ് ആയിട്ടുള്ളതുണ്ടാവും ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ മൂന്ന് ഇതുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്തിട്ട് വെക്കും എന്നിട്ട് അതിന് ശേഷം പിന്നെ മൂന്ന് ലോട്ടിന്റെ അപ്പൊ ആദ്യം നമ്മള് ഫ്ലേവേഴ്സിന്റെ ലോട്ട് എടുക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം അപ്പൊ നമ്മള് ഫസ്റ്റ് എടുക്കാണ് പോണത് കോഫി അപ്പൊ കോഫിയുടെ ഐറ്റംസ് ഇവിടെ അപ്പൊ കോഫിന്റെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കോഫി പൗഡർ ആണ് ഒന്ന് കോൾഡ് കോഫി ആണ് പിന്നെ രണ്ട് മിഠായി മൂന്ന് മിഠായി വെച്ച് ഓരോരുത്തർക്ക് ഏതാ കിട്ടുന്നത് നോക്കാം മൂന്ന് മൂന്ന് മിഠായി മിഠായി മിഠായി കറക്റ്റ് തന്നെ കിട്ടിയത് മൂന്ന് hello hello hello coffee coffee എനിക്ക് ഓനാണ് തന്നെ സാറല്ലേ സാറല്ലേ കോഫി കുടിക്കോളി പിന്നെ കോഫി മുഴുവൻ കുടിക്കണ്ടല്ലോ ഞാൻ മിഠായി മൂന്നെണ്ണം തിന്നണ്ടല്ലോ പറ്റില്ല അപ്പൊ ഇതിൽ എന്തൊരു മധുരം അറിയാമോ കുറച്ച് വായിലും ഒട്ടി ഫുള്ളൊക്കെ കിട്ടിയ മൂന്നുണ്ടായി നമ്മള് തീർത്തിട്ടുണ്ട് കോഫി ബാബു ചീറ്റിംഗ് ആണ് എന്നാലും രണ്ട് സ്പൂൺ അപ്പൊ അടുത്ത ലോട്ട് എടുക്കണത് ഞാൻ തന്നെയാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് പിന്നെ ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പൊ എനിക്കത് മതി ബാബുവിന് പൗഡർ ഇപ്രാവശ്യം ചോക്ലേറ്റ് പൗഡർ തന്നെ കൊടുക്കണല്ലേ രണ്ടാവരുതേ രണ്ടാമത്തോ വായിട്ടാ പറഞ്ഞേ ഒന്ന് താങ്ക് യു ഗൈസ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവം കിട്ടിയില്ല രണ്ട് സ്പൂൺ കമ്പൈൻ കഴിക്കണം എന്നാണ് നല്ല ചോക്ലേറ്റ് അതോ ചാജുന് ചാജുന് ചോക്ലേറ്റ് പോലെ കൈപ്പോണ്ട് കഴിക്കും സോഫി ഗൈസ് ഇത് ബിസ്ക്കറ്റ് ഏകദേശം കഴിച്ച് കുറച്ച് കഴിച്ച് പാവല്ലേ ഞാനും നിർത്തി ചോക്ലേറ്റ് കഴിച്ച് ഏകദേശം ഹാഫായിട്ടുണ്ട് ഹാഫായിട്ടുണ്ട് ഇതാ എൻ്റെത് മൂന്നെണ്ണം കഴിഞ്ഞു അത് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അപ്പൊ ഇനി അടുത്ത ലോട്ട് എടുക്കാം ഓക്കെ അപ്പൊ ഏത് ഫ്ലേവറാ കിട്ടാൻ പോണെന്ന് നോക്കാം നല്ല ഫ്ലേവർ ബാബു ബാബു ഓക്കെ ഉള്ളി അടിപൊളി ഫ്ലേവറാണ് ഉള്ളി റെഡിയിട്ടുണ്ട് എല്ലാം ഒപ്പത്തിനൊപ്പത്തിനുള്ള ഐറ്റംസ് ആണ് അടിപൊളി ഐറ്റംസ് നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആ ഒന്ന് മാത്രം നല്ലതുള്ളൂ ഉള്ളി ഫ്രൈഡ് ഉള്ളി ഇല്ലേ നമ്മള് ബിരിയാണിക്ക് ഇടുന്ന പഞ്ചാരയും ഏലക്കായ്ക്കുള്ള കുരിച്ചുള്ളി അത് പച്ച ഉള്ളി നല്ല ഉള്ളിന്റെ വെറൈറ്റി ജ്യൂസ് ആണ് ഉള്ളി അരച്ചിട്ട് അതിന്റെ നീര് മാത്രം അരിച്ചെടുത്തതാണ് ഇനി ഇതിന്റെ ഇതിൽ ഫസ്റ്റ് കണ്ണു കുട്ടിക്കോളി അല്ല ഫസ്റ്റ് ഞാൻ രണ്ട് രണ്ട് രണ്ട് രണ്ട് ഉള്ളി നല്ല കുഴപ്പമില്ലല്ലോ ഉള്ളി ജ്യൂസാണ് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ മൂന്നെണ്ണം ചൂസ് ചെയ്യും എന്റെ ഉള്ളി റെഡിയാണ് ഈ ഉള്ളി എല്ലാം കൂടി ഒന്ന് കഴിക്കാൻ കഴിയില്ല അല്ല ഒരു പീസ് ഉള്ളൂ അതല്ല ഒരു പീസ് പ്രതികാരം വീട്ടാണ് അവന് അതെന്താ പറയാ ചോക്ലേറ്റ് ആകെ അത് ഫുള്ള് തീർക്കണം കേട്ടോ എനിക്ക് രണ്ടാക്കും കുറച്ച് എനിക്ക് കൊറേ ആ പറ്റൂല ആ കുടിക്കും ആർക്കുമാണോ ഉള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നോക്കി ഉള്ളി ആരും <laughs> ചോക്ലേറ്റ് <laughs> ചോക്ലേറ്റ് പൗഡറും കോഫി പൗഡറും നല്ല രസമായിരുന്നു കളിയൊക്കെ ഒരു സെറ്റും പോയി എന്തുകൊണ്ടാ കോഫി പൗഡർ ഒരു കാര്യം ചെയ്യും നെയ് ഉള്ളിൽ നോ അല്ല അത് തൊള്ളയിൽ ഫുള്ള് വെച്ചാണ് അല്ല അയാൾ തൊള്ള ഫുള്ള് ഗ്യാസ് ഒറ്റടി ഇങ്ങനെ തീർക്കരുത് അപ്പൊ നമുക്ക് മൂന്ന് ഫ്ലേവറിന്റെ കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഫ്ലേവറിനുള്ള ലോട്ട് എടുക്കുന്നത് ഒരു മിനിറ്റ് നോക്കാം എന്താ കിട്ടാൻ പോകുന്നത് നോക്കാം കുട്ടി വരുന്നുണ്ട് പ്രാവ് വരുന്നുണ്ട് കുട്ടി വരുന്നുണ്ട് തക്കാളിയോ തക്കാളിയോ തക്കാളി തക്കാളി ഐറ്റം എന്ത് പണിയാണാവോ എന്തായാലും കാണാം എനിക്ക് വന്നത് എന്തായാലും നോട്ട് എടുക്കാം കണ്ണെങ്കില് ഒന്ന് കച്ചപ്പ് അപ്പൊ തക്കാളി ഫുള്ള് കഴിക്കണം തക്കാളി ഫുള്ള് കഴിക്കണം ആ അവിടെ കളിക്കുന്നുണ്ട് അതാ ഞാൻ ഞാൻ ഇന്ത്യ എങ്ങോട്ട് വാ മക്കളെ കഴിച്ചതിന് കുറച്ച് മധുരമുണ്ട് അങ്ങനെ പുളി ഉണ്ടോ മുമ്പത്തെ വെച്ച് കുറച്ച് മാറി ഒട്ടിയതൊക്കെ പോയാ പതുക്കെ അപ്പൊ അടുത്ത ലോട്ട് എടുക്കുന്നത് നേരെയാണ് അപ്പൊ ഏതാണ് ഫ്ലേവർ എന്നുള്ളത് നമുക്ക് നോക്കാം മധുരമുള്ളൊന്നുമില്ലേ തക്കാളി ഇതിനൊക്കെ ഇതിനുള്ളൂ പഴം വായക്ക വായക്കന്റെ ഐറ്റംസ് എത്തിയിട്ടുണ്ട് പഴ ജ്യൂസ് അല്ലത് ബദാം ഇട്ട ജ്യൂസ് ഇത് നമ്മളെ ഏത്തക്ക നുറുക്കില്ല നമ്മള് കുട്ടികൾക്ക് കൊടുക്കൂല ചാച്ചന് വേണ്ടിട്ട് നാട്ടിൽ ഉണക്കപ്പായല്ലേ നിങ്ങളുടെ റോസ്റ്റ് എന്നിട്ട് അത് ആർക്കാണ് ഏതാ കിട്ടണം നോക്കാം അല്ല ഇവളല്ലേ പയ്യൻ എടുക്കാണ്ടോ എന്നാ കണ്ണു ഒന്നും എടുത്തോ നുറുക്ക് ജോസേ വായിക്കേ ഭൂതല്ലേ മൂന്നോട് മക്കളെ മൂന്ന് പഴം എനിക്ക് എനിക്ക് മൂന്നാണ് കിട്ടിയിട്ടുള്ളത് കാണെങ്കിൽ ഒന്നുകൂടി കണ്ടോളാം മൂന്ന് അത് ഫുള്ള് കഴിക്കണം കേട്ടോ ജ്യൂസ് ഫുള്ള് കുടിക്കണമെന്നില്ല ഹാഫ് കുടിച്ചാൽ ചാച്ചു എത്ര ഇതിലാ തിന്നണേ ഞാനേ അത് ഒരു കുഴപ്പമില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടാ അപ്പൊ ഞാൻ അടുത്തത് നോക്കട്ടെ അത് കഴിയുമ്പോ അടുത്തിലോട്ട് എടുക്കാം ഈ ലോട്ട് അരട്ടല്ലേ ഈ അഞ്ചാമത്തെ ആറാമത്തെ ലോട്ടാണ് ആറാമത്തെ ലോട്ട് ആറാമത്തെ ഫ്ലേവറിലുള്ള ലോട്ടാണ് ഏതാണെന്ന് ആവും പാവക്ക പാവക്കയാണ് ഗായ്സ് പാവക്കന്റെ വിവിധ തരം വൈദ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താകുമോ ആർക്കൊക്കെ ആകുമോ എന്തോ എന്തായാലും രണ്ട് രണ്ട് ലോട്ട് ജ്യൂസ് ഫ്രൈഡ് ഫ്രൈഡ് പാവക്ക ഫ്രൈഡ് പാവക്ക ഇത് എന്താ ഓക്കെ ഇല്ല അയ്യോ നേരത്തെ എന്തായിരുന്നു ഇവിടെ പച്ച പാവക്ക അതൊക്കെ മുഴുവൻ ഒന്നും ഇതാ കഴിപ്പിന്റെ സ്മെല്ല് ഇതൊക്കെ എന്താ കുടിച്ചു ഇത് കംപ്ലീറ്റ് ഒരിക്കലും ആക്കാൻ പറ്റൂട്ടാ മൂന്നെണ്ണം രണ്ട് വിസാറുണ്ടല്ലോ ഏഹ് കുടിച്ചോളൂ കണ്ടുപിടിച്ചോ കുറച്ച് ഒന്ന് ഒന്ന് കുടിച്ചോട്ടാ കുടിച്ചോളൂ കുടിച്ചോളൂ കേക്കും വേണ്ട എന്റെ അച്ഛൻ ഒറ്റ കേട്ടോ എത്ര ദിവസത്തെ കോഫി പൗഡറും ചോക്ലേറ്റ് പൗഡറും വെറുതെ എന്റെ ടേസ്റ്റിന് സിപ്പ് ഒറ്റ സിപ്പ് ഇത് സിറ്റിംഗ് ആവൂല ഇത് ഭയങ്കര സിപ്പ് അടുത്തടുക്കി അടുത്തടുക്കി മധുരമുള്ള എന്തെങ്കിലും ഓക്കെ അവന്റെ <laughs> നല്ല ടാസ്ക് ആണ് കുടിക്കാൻ പ്രത്യേകിച്ച് ഈ കൈപ്പങ്ങ നല്ല കൈപ്പുണ്ട് ഈ സാധനം ചില ഭാഗത്ത് ചിലപ്പോ ചിലത് കൈപ്പ് ഭയങ്കര കൂടുതലാണ് മധുരം ഉള്ളത് എടുക്കണേ മധുരമുള്ളത് എടുക്കാം മുളക് എടുക്കാം മുളകോ ചോളം ചോളം കോണ് കോണ് കോൺ കോണ് എന്തായാലും ലോട്ട് എടുത്തിട്ട് ഇടയ്ക്ക് കിട്ടാൻ നോക്കാം രണ്ട് രണ്ട് രണ്ട് അത് മൂന്ന് പൊടിയാണ് കോൺഫ്ലോർ എത്ര കിട്ടണം അങ്ങനെ വേണം നിങ്ങൾക്ക് ജാസിക്ക് അത് കൊറച്ച് പൊടി കൊറച്ച് ഇത് പോരെ കോൺഫ്ലവറിന്റെ പൊടി ഇത് വലിയ സീനില്ലല്ലോ ജസ്റ്റ് പൗഡർ ഉള്ളത് ചിക്കനൊക്കെ ഇത് പ്രശ്നമാണ് ഈ ഒരു ഹോട്ടലുണ്ടായിരുന്നില്ലേ ആ ഒരു ഹോട്ടലുണ്ട് ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ നാളെ ഇവല്ലേ ഇന്ന് കുറച്ച് കഴിച്ചാളാം നല്ല രസം കഴിച്ചു ലാസ്റ്റാട്ടെ പക്ഷെ ഞാൻ മുഴുവൻ കഴിക്കും പക്ഷെ പ്രശ്നമില്ല എന്തേ ഇല്ല ഞാൻ കഴിക്കും ഇടക്ക് നല്ലൊരു ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഹാഫ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി നാല് എത്ര മൂന്ന് ഫ്ലവർ ഉണ്ട് ഇനി മൂന്ന് ഫ്ലവർ ആ ബാക്കിയുള്ള കേട്ടോ ചിലപ്പോ ഒന്നെടുത്തു ഇനി രണ്ട് ഫ്ലവർ എന്താണത് മുളക് ജ്യൂസ് ഉണ്ടാവോ എന്തായാലും മുളകിന്റെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഒന്ന് ചിപ്സ് ചില്ലി ചിപ്സ് പിന്നെ മുളകുണ്ട് പിന്നെ നമ്മളെ ചീനമുളക് എന്ന് പറയും ചീനമുളക് ഉപ്പിലിട്ടാണ് നാട്ടിൽ നിന്ന് എത്തിയ സാധനമാണ് അതെന്നെ കിട്ടിക്കോട്ടെ ഞാൻ മൂന്ന് തിന്നരാ മൂന്ന് സ്പൂൺ ഞാൻ ടേസ്റ്റ് ഇട്ട് തീർത്ത് ഒരു മുളക് ഇതിൽ ഏറ്റവും ചെറിയ മുളക് അതല്ല നല്ലത് ഒരേ പോലെയാണ് ഇത് ഇരുണ്ടോ നമ്മളെ ഇവിടുത്തെ അനക്കല്ലേ കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ലേ ലോന് കുഴപ്പമില്ലാന്ന് പറഞ്ഞത് ഭയങ്കര കുത്തലേ <laughs> കുറെ വെയിറ്റ് ആക്കി ഇടണമെങ്കിൽ ഇതിലും കൂടാ അവരൊക്കെ തിന്നാൻ തോന്നുന്നില്ല ചാച്ച അങ്ങനെ പറയായിരുന്നു വേറെ എത്ര പ്ലാവുണ്ട് ദുനിയാവില് ഒമ്പാമത്തല്ലേ എന്തെങ്കിലും മാങ്ങ മാങ്ങ മാങ്ങ മാങ്ങ മാങ്ങ മാങ്ങ ഓക്കേ, ബാക്കി നാളെ കഴിച്ച് ചായ കൊടുത്ത്. വേ വേ വേ കൊണ്ടിരിക്കും വാങ്ങ ഓക്കെ എനിക്ക് മാങ്ക ഷേക്കാണ് ഐസ്ക്രീമാണ് guys. എനിക്ക് എന്താ ഇവിടെ വെള്ളം കിട്ടിയാ എന്താ വെറൈറ്റി മുളക് കഴിച്ചിട്ടുള്ള എഫക്ട് ഇതോടുകൂടി മാറുന്നുണ്ട് മക്കളെ ഐസ്ക്രീം മസ്റ്റ് ഇപ്പോ ഒരു ഡ്രിങ്ക്സ് ആണ് മുളകിന്റെ എരിവ് നല്ല എരിവ് കുറച്ചുകൂടി ഇതെന്താ ഞാൻ പൊള്ളു കുടിക്കും മുളകൊക്കെ മുളകും ഉണ്ടാവും ഷേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ എന്തായി അവിടെ ഹാഫ് ആവാൻ കുടിച്ചിട്ടുണ്ട് അവൻ്റെ ഐസ്ക്രീം തീരൂല എനിക്കറിയാം മതി നല്ല ഐസിലുണ്ടാക്കാണ് നാവ് വായ മൊത്തത്തില് ഒരാൾ ഇവിടെ താഴത്ത് വന്ന് ഉണ്ട് ലാസ്റ്റിലെ ലാസ്റ്റിലെ ഒരു ഫ്ലേവറും കൂടി ഉണ്ട് ഒറ്റ ഒന്നും കൂടെ നിങ്ങളൊരു ഇതിന് വേണ്ടി നാരങ്ങ നാരങ്ങ ചെറുനാരങ്ങ ലെമന്റെ ഫ്ലേവറുള്ള ഐറ്റംസ് അപ്പൊ ഇതാ ലെമന്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മള് എനിക്ക് ഇത് മതിട്ടോ എനിക്ക് ഇത് ഇതാ ഞാൻ ഇട്ടതാണ് ഞാൻ ഇട്ടോട്ട് വെള്ളം അടിപൊളിയാണ് ഇത് പക്ക ലെമണിന്റെ ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ല ഉപ്പില്ല മധുരമില്ല ഇത് എത്ര അഞ്ച് നാരങ്ങ പിഞ്ഞതാ ചെറിയ നാരങ്ങ അപ്പൊ അത്ര മാക്സിമം കാര്യത്തിൽ ഓക്കെ എടുക്കണ്ട എടുക്ക എല്ലാവരും എടുത്തിട്ട് പറയാം ഏഹ് എല്ലാവരും എടുത്തിട്ട് ഏറെ നല്ലേ മൂന്ന് രണ്ട് ഊഹിക്കാലോ ഒന്ന് എനിക്ക് തന്നെ അഞ്ച് നാരങ്ങയാണ് അഞ്ച് നാരങ്ങയാണല്ലത് അഞ്ച് നാരങ്ങയാണത് എന്താ നോക്കട്ടെ പുളി പുളി പുളി പുളി കളയല്ലേ കുറച്ച് എനിക്കോ ആ എരിവിന്റെ തോണ്ട് അത് അത് വെച്ച് നോക്കുമ്പോ ഇതാണ് ബെറ്റർ മുളകിന്റെ എരിവും നാരങ്ങന്റെ ഞാൻ ചീനാമുളക് മുളകില്ലേ ഞാൻ മുളകിന്റെ ലാസ്റ്റ് ആണ് കടിച്ചത് ആ കടിച്ചപ്പോ അവിടെ എരിവ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാനുള്ള രീതിയിൽ ഫുള്ള് കഴിച്ചതാ ലാസ്റ്റ് എത്തിയപ്പോ അതിന് അച്ചാറും മറ്റേ ഉപ്പിലിട്ടാലും മതിയല്ലോ ഇത് കഴിഞ്ഞിട്ട് ഷുഗറും പ്രഷറും അടിയിലേക്ക് എത്തിയപ്പോ പുളി ഒന്നും കൂടി കൂടുതലാ ഞാൻ സമ്മതിച്ചു ചലഞ്ച് അല്ലേ ഇവിടെ കംപ്ലീറ്റ് ആക്കി ഓ ഇതിന് മാത്രമല്ലേ ശുഷ്കാന്തി അത് മുളകിന്റെ നീരായിട്ടാണെങ്കിൽ ആ മുളക് തിന്നോടെ ആശക്ക് ഇതിങ്ങനെ കുടിക്കണം ഇല്ലെങ്കിൽ കുടിക്കൂല ഉറപ്പാണ് അടിപൊളിയായിരുന്നു അല്ലേ പണി കിട്ടിയ വേടായിട്ടില്ല ആർക്കാ <laughs> ആ ഭാഗ്യവാനെ പിന്നെ ആരായിരിക്കും രണ്ടാം സ്ഥാനം എനിക്കാണ് തീരെ കിട്ടാത്തത് പോപ്കോണോ ചോക്ലേറ്റും ഒക്കെ ചിപ്സ് ഉണ്ട് ഓൾ ഒരു കാര്യം ചെയ്യാം ഇത് ഏതായാലും അവളാണല്ലോ ചെയ്തിട്ടുള്ളത് അടുത്ത ചാലഞ്ചിൽ നമ്മൾ കൊണ്ട് പണി അവൾക്ക് കൊടുക്കാൻ നമുക്ക് ആയിക്കോട്ടെ അതിലൊന്നും ചെല്ലില്ല കംപ്ലീറ്റ് പ്രിപ്പയർ ഞാൻ ഇതിന്റെ എല്ലാം സെറ്റ് എന്തായാലും അടുത്ത ഒരു ചലഞ്ച് ആയിട്ട് ഒന്ന് ഞാൻ വരും ഒന്ന് ബാബും വരും <laughs> അപ്പോ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഫ്ലേവർ ഏതെന്ന് പറയട്ടാ ഇവരെല്ലാവരും റിയാക്ഷൻ അനുസരിച്ച് നിങ്ങൾ അവന്റെ ഏതാണ് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഞങ്ങളെ റിയാക്ഷൻസ് ഏതാണ് ഉള്ളിയും എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട്